മിഴാവ് മേളം ആരംഭിക്കാൻ പോകുകയാണ് ദയവ് ചെയ്ത് മുഴുവൻ ഭക്തജനങ്ങളും വളരെ അടുത്തു വന്നിരുന്ന് സഹകരിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് മിഴാവ് മേളത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മിഴാവ് ശ്രീ കലാമണ്ഡലം രാഹുൽ അരവിന്ദ് കേരള കലാമണ്ഡലത്തിലെ മിഴാവ് വിഭാഗം അധ്യാപകനും കോട്ടയം സ്വദേശിയും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെല്ലോഷിപ്പ് ജേതാവും കൂടിയാണ് മറ്റൊരു കലാകാരൻ ശ്രീ കലാമണ്ഡലം വിജയ് കലാമണ്ഡലത്തിലെ മിഴാവ് വിഭാഗം അധ്യാപകനും കോഴിക്കോട് ജില്ലയിലെ വടകര സ്വദേശിയും സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെല്ലോഷിപ്പ് ജേതാവും കൂടിയാണ് മറ്റൊരു കലാകാരൻ ശ്രീ രാഹുൽ ടി എസ് കലാമണ്ഡലത്തിലെ മിഴാവ് വിഭാഗം അധ്യാപകനും തൃശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശിയാണ് വജ്രജൂബിലി ഫെല്ലോഷിപ്പ് ജേതാവും കൂടിയാണ് മറ്റൊരു കലാകാരൻ ശ്രീ കലാമണ്ഡലം ജിഷ്ണു കലാമണ്ഡലത്തിൽ നിന്നും മിഴാവിൽ ബിരുദ പഠനം പൂർത്തീകരിച്ച കലാകാരൻ കൂടിയാണ് ശ്രീ കലാമണ്ഡലം അഭിജോഷ് നിലവിൽ കലാമണ്ഡലത്തിൽ അധ്യാപകനും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്വദേശിയാണ് മിഴാവിനോടൊപ്പം തന്നെ ഇലത്താളം കലാമണ്ഡലം സുഗാസ് അതുപോലെ തന്നെ കലാമണ്ഡലം ഷാഹുൽ എന്നീ കലാകാരന്മാർ പങ്കെടുക്കുന്നു ചെണ്ടയിൽ കലാമണ്ഡലം ശരത്ത് രാജു തുടങ്ങിയ കലാകാരന്മാർ പങ്കെടുക്കുന്നു ഇങ്ങനെയൊരു വേദി ഒരുക്കി തന്നിട്ടുള്ള മുഴുവൻ ക്ഷേത്ര ഭാരവാഹികളോടും ഞങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ് മുഴുവൻ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു